എല്ലാവർക്കും ബി ത്രീ ടക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് ആ ബോട്ടിൽ ആർട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ഈ കോഫി പൊടി ഈ കോഫി പൊടി വെച്ചിട്ടാണ് നമ്മൾ ആ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ബോട്ടിൽ ക്രാഫ്റ്റ് നമ്മുടെ വീട്ടിൽ പഴയതായിട്ട് വന്നൊരു കോഫി പൊടിയാണ് ഇതായിട്ട് നമ്മളങ്ങനെ സിമ്പിളായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ തുടങ്ങുന്നതായതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ട് നല്ല വേണം അപ്പം നിങ്ങൾ കഴിഞ്ഞ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കിടക്കാം സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പി വേണം അപ്പോൾ നേരെ കുപ്പി എടുക്കാൻ പോയാലോ ഫ്രണ്ട്സ് അവിടെ ഒരു കുപ്പി ഇട്ടിട്ടുണ്ട് നമുക്ക് ആ കുപ്പി എടുക്കാം നിനപ്പില്ലേ ഇല്ല നമുക്കിങ്ങനെ കേക്ക് നല്ലൊരു ആക്കണം ഇതിനാണ് നമ്മൾ ആർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുപ്പി നല്ല കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാൻ രണ്ട് എ ഫോറ് പിന്നെ പശ വേണം പിന്നെ കോഫി പൗഡറാണ് പ്രധാനം പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം പിന്നെ ഞങ്ങൾക്ക് കത്തിക്കാൻ വേണ്ടി മേഘതരയും വേണം ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മെഴുകുതിര എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അത് ഫുള്ള് കാണാൻ ശ്രമിക്കുക നമുക്ക് നിർമ്മാണത്തിലേക്ക് ഇറക്കാം ഈ കുപ്പിയിൽ ഒട്ടിക്കാനുള്ള ആഫോർ മുറിച്ചെടുക്കാം അതിനായിട്ട് ഇത് മാറ്റി വെക്കാം ഈ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് മുറിക്കാം മുറിക്കുന്ന വിധം വിധം തേർഡ് ഷേപ്പായിട്ട് മുറിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ മുറിച്ച് ഫുള്ളാക്കാം പറ്റില്ല പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല ഞാൻ ഇങ്ങനെ മുറിക്കാൻ നോക്കാം ഇഷ്ടമുള്ള മുറിക്കാം നമുക്കിനി ആവശ്യത്തിന് വെള്ളം എടുക്കാം ഇപ്പൊ ഒരു കട്ടി ഒരു കട്ടി കുറഞ്ഞ് ഈ ഒരു ഷേപ്പിൽ വരുന്ന ഇത്ര മതി കുറച്ചും കൂടി വെള്ളം വേണം മതിയാവും ഇതൊന്ന് പൊടിയൊക്കെ നല്ല അടയാൻ കൊള്ളിയിട്ടാക്കാം തെറിച്ച് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം നന്നായി ഉണങ്ങാൻ ശ്രമിക്കുക നല്ല ഈ ഇതേ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക ഉണങ്ങാൻ ഒരു വെയിലുള്ള ഇത് ഉണങ്ങാൻ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് വെക്കാം ഇപ്പൊ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് പോയാലോ നല്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും നല്ല വേറെ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുള്ളത് നല്ലോണം ഉണങ്ങാം എന്താ പറയണ്ടേ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കതൊന്ന് ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടാൽ നല്ലപോലെ കിട്ടും ഇതിനും ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ നല്ല ഉണങ്ങി കിട്ടും അതാണ് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിക്കാൻ അങ്ങനെ ഉണങ്ങി ഉണങ്ങിയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അറ്റങ്ങളെല്ലാം കത്തിച്ചെടുക്കാനാണ് ഈ മെയ്തര് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയ്തരയുടെ ഉപകാരം ഇതാണ് ഇതിൻ്റെ അറ്റമെല്ലാം കത്തിച്ചെടുത്തിട്ട് വേണം ബോട്ടിലേക്ക് ഒട്ടിക്കാൻ ഞൊട്ടിച്ചിട്ട് കാണാം നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് ഈ കടലാസിൻ്റെ അറ്റമെല്ലാം കത്തിച്ചിട്ട് നമുക്ക് ബോട്ടിലോട്ട് കൊട്ടിക്കാനുള്ളതാക്കാം കത്തിച്ചെടുക്കാം കുട്ടികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയ്യൊന്നും പൊള്ളി പോലെ സൂക്ഷിക്കാം നന്നായിട്ട് ഉണങ്ങണം കൂടാതെ ബോർഡർ ഒരു കറുപ്പ് കളറായി വരുന്ന വരെ മാത്രം മതി നമുക്ക് കുട്ടികൾ ചെയ്യുമ്പോൾ രക്ഷിതാവുകളുടെ സഹായത്തോടെ ചെയ്യാൻ ശ്രമിക്കും എല്ലാവരും ഇത് കരിഞ്ഞായി ഇത് കരിയാതെ സൂക്ഷിക്കാം ചെറിയ കരി ഇതേപോലെ ഒന്ന് വരാതെ സൂക്ഷിക്കാം നല്ല വാങ്ങിയിട്ട് മാത്രം ആക്കാം പിന്നെ നമുക്കത് ബോട്ടിലേക്ക് കത്തിക്കാം നമ്മൾ ഈ ബ്രഷ് ഇട്ട് ഈ കുപ്പി മേലെ ഒന്നായിട്ട് അടിച്ചു കൊടുക്കാം പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് മാത്രം എടുക്കാൻ നോക്കാം ഇനി ഇത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം നല്ല അവിടെ ഇവിടെ ഒട്ടിച്ചാൽ മതി കറുപ്പ് കാണുന്ന രൂപത്തിൽ ഒട്ടിക്കാം ഈ ഭാഗം ഒട്ടിക്കാതിരിക്കുക ഇങ്ങനെ ആവാതെ സൂക്ഷിക്കാം നന്നായിട്ട് ഒട്ടിക്കാം പിന്നെ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ബ്രഷ് ഷീറ്റ് ഒന്ന് അതിൻ്റെ മുകളിലെല്ലാം ആക്കി കൊടുക്കാം അപ്പോൾ ഒട്ടി ഒട്ടാത്ത സ്ഥലത്ത് നിന്ന് ഒട്ടിക്കോളും ഇടുമ്പോൾ ഇങ്ങനെ കണ്ട കാണുമ്പോൾ മാറിക്കോളും നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങാൻ വെക്കാം ഇത് ഉണങ്ങി തീരുന്നവരെ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ കോഫി ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടോ നോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തിരിച്ച് റിപ്ലൈ നൽകുന്നതാണ് എന്നാൽ ക്യാമറാമാൻ ഇഷാനോടൊപ്പം മുഹമ്മദ് ഹാഷിം